ഊട്ടിക്കാണ് പോണത് മഞ്ചേരി മുള്ളമ്പാറ വഴി നേരെ മറ്റേ എന്താണ് പൂക്കോട്ടൂർ പൂക്കോട്ടൂരിൽ നിന്ന് അരിമ്പ്ര അവിടുന്ന് മിനി ഊട്ടി ഇനി അവിടേക്ക് കടത്തോ അറിയില്ല പോലീസ് ചെക്കിംഗ് ഉണ്ടോ അറിയില്ല ഞായറാഴ്ചയാണ് ലോ ഇഷാൻ്റെ അമ്മേൻ്റെ വീട് അപ്പം അവിടെ പോയിട്ട് അവിടെ ആരൊക്കെ ഉണ്ട് കാരണം അവിടെ ജസ്റ്റ് മേലേക്ക് കയറിയാൽ മതി മിനി ഊട്ടിയിലേക്ക് പൂക്കോട്ടൂര് ഹൈവേക്ക് ചാടുകയാണ് പൂക്കോട്ടൂരിൽ നിന്ന് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലേക്ക് അങ്ങനെ ചാടാൻ പോവുകയാണ് ഇവിടുന്ന് വലത്തോട്ടാണ് വെള്ളൂര് മലപ്പുറം മലപ്പുറം ഇടത്തോട്ട് മലപ്പുറം വലത്തോട്ട് കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടുന്നൊരു നാല് കിലോമീറ്റർ ഉണ്ടാവും വെള്ളൂരിലേക്ക് മഴ ഇല്ലെങ്കിൽ നല്ല സുഖമായിരുന്നു നല്ല മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യുന്നു വിചാരിക്കുന്നു മഴ പെയ്താൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല ഈ ക്ലൈമറ്റ് ആണെന്ന് വെച്ചാൽ നല്ല രസമാണ് ഈ ക്ലൈമറ്റ് പിന്നെ നല്ല കാണാം വീഡിയോ എടുക്കാനൊക്കെ നല്ല സുഖമാണ് പിന്നെ ചൂടുമില്ല ഇത് എൻ എച്ച് എത്ര നമ്പർ അറിയില്ല എങ്ങനെ തിരികെ വെള്ളൂർ ഒഴിക്കാനല്ലേ പോവാം ഓല എടുക്കണ്ടേ ഉള്ളിൽ കയറുന്നില്ല മഴ മഴ ഉള്ളിൽ തരണേ ചായ ചൂട് ഇതാണ് മയിലാടി കോറിയിലേക്കാണ് പോണത് നമ്മൾ പിന്നെ വെള്ളൂരിൽ നിന്ന് മേലേക്ക് നമ്മൾ മിനി ഊട്ടി പോണ വഴിയുള്ള ഒരു വലിയൊരു കോറിയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോറി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോറി എന്നാണ് പറയണത് ഇവിടെ ആരൊക്കെ കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാർ ഇവിടെ ഇപ്പോൾ പാറ പൊട്ടിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട് പ്രദേശവാസികളുടെ എതിർപ്പ് മൂലം നിർത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ ഭയങ്കര വലിയ കോറിയാണിത് ആ അവസാനം കാണുന്നതാണ് ഏറ്റവും വലിയൊരു നല്ല ആഴമുള്ളൊരു കോറിയാണ് അതിൽ വീണിട്ടാണ് ഇപ്പോൾ ഒരാൾ മരിച്ചത് അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആരും കയറ്റാത്ത രീതിയിൽ അപ്പോൾ അത് ഇപ്പോൾ അത് ചാടി കടന്നിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇതിലിപ്പോൾ മീൻ വളർത്തലുണ്ട് ഈ ഈ വെള്ളം കെട്ടിക്കണ ഈ ചെറിയ കോറിയിൽ അവിടെ കാവലിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേറുമാട കെട്ടിയിട്ടുണ്ട് ഇതിൽ മീനുണ്ട് എന്നാണ് പറയണത് അത്യാവശ്യം നല്ല ഉണ്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം വലിയ കോറിയാണിത് അതോ അവിടെ ആ തലക്കൽ മീൻ പൊങ്ങി നിൽക്കുന്നുണ്ട് കുറേണം അപ്പം അതിൻ്റെ സൈഡുകളിലുള്ള വീടും അതിനൊക്കെ ഭീഷണിയാണിത് അത് അവിടെ അവിടെ കാണുന്നത് പള്ളിയാണ് ആ പള്ളിക്കും വളരെ ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത് ഈ കോറി ഇതിൽ വെള്ളം കെട്ടിയിക്കുമ്പോൾ മീൻ വളർത്താം നല്ലൊരു സൗകര്യമാണ് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ വീണ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറെ അപകടങ്ങളുണ്ട് നേരെ ഇനി മിനി മിനിയൂട്ടി മിനി എത്താനായി കുറച്ചും കൂടി ഇവിടെ കണ്ടില്ല കോറി ആ കോറിയത്തെ കല്ലുകളാണ് ഇവിടെ പൊടിക്കണത് എടുത്തെടുത്ത ലീഷ് ഇത് കാണിച്ച ഇങ്ങനെയാണ് പ്രകൃതിയാണ് നശിപ്പിക്കുക അല്ലേ കിട്ടിയല്ലോ കുട്ടിയിടാ ഇന്ന് ലോക്ക്ഡൗൺ ആയിട്ടും മിനി ഊട്ടിയിൽ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന് നേരത്തെ അവിടെ ഇറങ്ങിയ കോറി ആ കോറിയിൽ ഇത് മിനി ഊട്ടീൻ്റെ സൈഡിലേക്കുള്ള മാല അവിടെ ഇതെന്തോ ഒരു വള്ളിച്ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് അവിടെ ഈ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം അടി ഉയരത്തിലാണെന്ന് പറയുന്നുണ്ട് നാനൂറ്റമ്പത് അടി എന്നും കാണിക്കുന്നുണ്ട് സൈറ്റിൽ ഏതാ കറക്റ്റ് അറിയില്ല എന്തായാലും അത്യാവശ്യം നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് ഇതാണ് മിനിയൂട്ടിയിലെ ആനപ്പാറ അപ്പോൾ ഈ ചെടികളൊക്കെ വളർന്നിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ഫോട്ടോ എടുക്കാനൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒന്ന് നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ പോയി നോക്കിയാലോ നിങ്ങൾ കയറി മുന്നിൽ രണ്ടാളും കുറച്ച് മാസ്ക് മാറ്റേ കാട്ടാണ് മുഖേ മാറ്റി നോക്കി കണ്ടോട്ടെ മുഖം കണ്ടോട്ടെ നോട്ടെ ആ ഇതാണ് നമ്മളെ രണ്ട് സ്കിഡീസ് സ്കിഡീസ് ക്യാമറയും കൊണ്ട് വീഴോ എടാ എനിക്കൊരു കൈ വേണം ഒരു കയ്യിൽ ക്യാമറയാണ് മെല്ലപ്പ് മെല്ലപ്പ് യെസ് ഒന്ന് പിടിച്ച ഇത് ക്യാമറ ആയതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നോക്ക് നോക്ക ഈ കയറി പോയിക്കാം കയറിക്കോ മാസ്ക് മാറ്റിയാൽ കാണാം Tamam Scott, geri geri. Yes, out mini ഊട്ടീൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു രാവിലെ ഫുള്ള് അവിടെ കോടയായിട്ട് നല്ല തണുപ്പ് പറഞ്ഞാൽ ഊട്ടീൻ്റെ നല്ല തണുപ്പല്ല അത്യാവശ്യം തണുപ്പുണ്ട് അല്ലേ ഏതാച്ചോ കാര്യത്തിലായിട്ടില്ല പറയട്ടെ ഉറക്കണം പറഞ്ഞു ആറുമണി ആറു മണി ആറര ആകുമ്പോ മഞ്ഞ് മൂടി കിടക്കും എവിടെ ഇവിടെ ആ രാവിലെ രാവിലെ വൈകുന്നേരം രാവിലെ കണ്ടാവും ആ മാസ്ക് ഊരിയിട്ടൊന്നും തിരിഞ്ഞ അത് വേണ്ടല്ലോ വേണേ ഇവിടെ കോവിഡ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാവും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല റഷാണ് അപ്പോൾ കോവിഡ് ആയതിനു ശേഷം നല്ല തിരക്ക് കുറവാണ് കൊറോണ ഇല്ലാത്ത സമയമെന്ന് വെച്ചാൽ പകല് ഞായറാഴ്ചയാണ് തിന്ന് അപ്പോൾ ഞായറാഴ്ച പകലൊക്കെ ഇതിൻ്റെ മേലെ ഈ പാറയിൻ്റെ മേലെ ആൾക്കാർ വന്നിരിക്കലുണ്ട് ഇത് കൊറോണ ആയതുകൊണ്ട് വളരെ കുറവാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചിറങ്ങണം ക്യാമറ സേഫാക്കണം നമുക്കിനി താഴത്തെത്തിയിട്ട് കാണാം വെയിലായി തുടങ്ങി ഇനി ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണിത് ഇത് നല്ല രസമുണ്ട് ഈ മരം ഇങ്ങനെ നിന്നിട്ട് നിൽക്കി നിൽക്കി നിൽക്കി ഒരു കുട്ടിപ്പടം ആ സുഖമാണ് രാവിലെ വൈകുന്നേരം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം നല്ല ഇവിടെ ഇപ്പോൾ ഒരു മരം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ നിരത്തി മണ്ണിട്ട് നിരത്തിയിട്ടുണ്ട് എന്തോ വരാനോ തോന്നുന്നുണ്ട് മല അത് നിരത്തി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഈ ഒരു മരം മാത്രമായിട്ട് നല്ല ഭംഗിയാണ് കാണാം നെല്ലിയാമ്പതി ഉണ്ട് ഇങ്ങനെ മലയിൽ ഒരു മരം മാത്രമേ ഉള്ളൂ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് നെല്ലിയാമ്പതി അമ്മു വെയിൽ വന്നു തുടങ്ങി അതിൻ്റെ ഒരു കമ്മിയായി തുടങ്ങി ഇതാണ് മയിലാടി ഫിഷ് ഫാം അതിൻ്റെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇൻ്റർലോക്കിൻ്റെ ഇൻ്റർലോക്കിൻ്റെ ഫാക്ടറിയാണ് കട്ട കട്ടേൻ്റെ വലിയൊരു ഫാക്ടറിയാണ് ഇവിടെ ഒരുപാട് കോറികളും മിനിയൂട്ടിയിൽ കുറേ കോറിയും കുറേ ഇങ്ങനത്തെ ഇൻ്റർലോക്ക് ഫാക്ടറി പിന്നെ ഈ ക്രഷറുകൾ പിന്നെ എല്ല് ഫാക്ടറി എല്ല് പൊടിക്കണത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനത്തെ കാരണം ഒഴിഞ്ഞൊരു മല ഇങ്ങനെ മലയാണ് മുമ്പത്തെ കണ്ടതിനെയും കാട്ടി വലിയൊരു കോറിയാണ് ഒരുവിധം ഈ പാറ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇതിപ്പോൾ ഈ മലയൊക്കെ നിരപ്പാകും തോന്നുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ മഴ മഴയുള്ള സമയത്ത് മഴയത്ത് കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് ഈ കോറ് കല്ലിടിഞ്ഞിട്ടും കുറേ ഇടിഞ്ഞിട്ടും കുറേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നാശനഷ്ടങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മറ്റേ സൈഡിൽ നിന്നുള്ള വീടാണ് നേരത്തെ കണ്ടത് നിങ്ങൾ ആ അവിടെ പിന്നെ ആ ഒരു ഗ്യാപ്പ് കണ്ട് അവിടെ നിന്നിട്ടാണ് നേരത്തെ വീഡിയോ എടുത്തിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ഇവിടെ ചെറിയൊരു ഇതെന്താ പറയാ ഇതിനെന്താ പറയാ കന ഇതാ തടയണ ഉണ്ട് കേട്ടോ ഇവിടെ ചെറുതായിട്ട് കോറി ഇങ്ങനെ നിറഞ്ഞിട്ട് ഇപ്പൊ കോറി അവിടെ അവിടെ നിന്ന് ഇങ്ങനെ ആ കോറീൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ കോറിയിലേക്ക് വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കോറി നിറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത്യാവശ്യം നല്ല ആഴുണ്ട് എന്നാണ് പറയണത് ഇവിടെ ഇപ്പോൾ ആൾക്കാരും ഇല്ല ഇനി ഇവിടെ ആരെങ്കിലും വന്നാൽ ചീത്ത ചിലപ്പോൾ കേൾക്കും ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൽ പൈപ്പ് ഇട്ടത് അതിന്ന് ഇവിടുത്തെ തൊട്ട വീടുകൾക്ക് വെള്ളം പമ്പ് ഇനി കൃഷി സ്ഥലത്തേക്ക് അറിയില്ല കയറിക്കോ കയറിക്കോ എടാ കയറിക്കോ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കയറിക്കോ വരി വരി വരിയായിട്ട് പോയിട്ടോ നമ്മൾ എവിടേക്കാ പോണത് ഇത് ഏത് പാറയാണ് പറഞ്ഞത് തടപ്പറമ്പ് മയിലാടി പാറ എന്നാണ് പറയണത് അറിയ ഞാൻ ആദ്യമായിട്ട് പോവാണ് പോയി നോക്കാം മലേന്റെ മേലെ അതങ്ങനെ അസ്തമിക്കുക ഇവിടെ വന്നായിരുന്നു അത് ഓണത്തിനാ പൂ വരല് ആ ഓക്കെ സീസണാ ഇവിടെ ഫുള്ള് മലയൊന്നും കാണൂലല്ലോ എവിടെയാണ് ആ നമ്മള് നേരത്തെ പോയ സ്ഥലല്ലേ മിനി ഊട്ടിയിലെ ഓക്കെ അങ്ങനത്തെ പൂക്കൾ ഇവിടെ പാറയിൽ നമ്മ വീഴല്ലേ നല്ല രസമാണ് കാണാൻ ഇവിടെ അങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇപ്പോൾ വെയിലില്ല ഏകദേശം ഒരു മണിയായി കഴിഞ്ഞു നല്ല മഴക്കാറ് ഉള്ള കാരണം നല്ല തണലാണ് നല്ല കാലാവസ്ഥയാണ് നല്ല നിൽക്കാൻ ഇവിടെ നിൽക്കാൻ സുഖം വെയിലുള്ള സമയത്തൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല ലിജിഷ വരുന്നുണ്ട് ഒന്നും പറയല്ല ഒക്കെ